ഹായ് ദോസ്ത് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടുകൂടിലേക്ക് കൃത്യമായ സ്വാഗതം ഇത് കഴിച്ചിട്ട് കിടപ്പറയിലേക്ക് പോയാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല കുതിരശക്തിയോടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം പുരുഷന്മാരെ സംബന്ധിച്ച് ഏവരും കുതിക്കുന്ന ഒരു കാര്യമാണിത് വളരെ നിസ്സാരമായിട്ട് ആർക്കും ഏതു പ്രായത്തിലും കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതിന് ഉതകുന്ന ഒരു പാനീയമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇതിന് വേണ്ടത് ഒരു ഗ്ലാസ് ജ്യൂസ് അടിക്കാൻ ആവശ്യമായ തണ്ണിമത്തൻ വാട്ടർമെലൻ കട്ട് ചെയ്തെടുക്കുക ഒരു ഏത്തപ്പഴം അഞ്ച് ബദാം പരിപ്പ് അഞ്ച് കശുവണ്ടിപ്പരിപ്പ് ഒരു നുള്ള കുങ്കുമപ്പൂവ് ഒരു ചെറിയ കറുവാപ്പട്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇത്രയുമാണ് വേണ്ടത് ഇത് മിക്സിയിലിട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായി അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ശുദ്ധമായ തേൻ ചേർത്ത് നന്നായി ഇളക്കി കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിച്ചാൽ നിങ്ങളുടെ സിരകളിലൂടെ വൈദ്യുതി പടർത്തുന്ന ലൈംഗിക ആവേശമുണരും കുതിര ശക്തിയോടെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ സാധിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണിത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇത് കഴിക്കാവുന്നതാണ് അനിതര സാധാരണമായ ലൈംഗിക ശേഷിയും താല്പര്യവും തൃഷ്ണയും ആവേശവും ആനന്ദവും പകരുന്ന ഒരു ഉത്തമ പാനീയമാണിത് അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ